അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യത്തിലൂടെ വിലയുടെ അഞ്ച് ശതമാനം മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാം Haya golden diamonds K C tower C H bypass Wandoor കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും Laisa ladies and kids Angadippoyil bus stand Wandoor K S ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ജില്ലാതല ഉദ്ഘാടനം വണ്ടൂരിൽ നടന്നു government V M C higher secondary സ്കൂളിൽ നടന്ന പരിപാടി കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ ബദറുന്നീസ ഉദ്ഘാടനം ചെയ്തു വലിയ അല അല്ലലും അലട്ടലില്ലാതെ സുഖമായിട്ട് ഒരു ഒഴുക്കിൽ നന്നായി പഠിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനിയാണ് ആശങ്കകളും ആകുലതകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉപദേശം വേണ്ട എന്ന് പറയുന്ന രൂപത്തിൽ എത്തിയിട്ടുണ്ടാവും നിങ്ങളിൽ പലരും ഓവർ ഉപദേശവും ഗുണമല്ല അല്ലേ ഉപദേശിക്കാനുള്ള ഒരു പരിപാടി സാധ്യതകൾ പലതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ആരും ഉപദേശികളല്ല ആരും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നവരല്ല പക്ഷേ ചില സാധ്യതകൾ ഉണ്ട് അറിയാത്തവർക്ക് അല്ലെങ്കിൽ തങ്ങളിലുള്ള അഭിരുചി പലപ്പോൾ കൺഫ്യൂഷനിലാണ് ഞാൻ മാത്സിനാണോ ഷാർ സയൻസിനാണോ ഷാർ മാർക്ക് നോക്കിയിട്ടൊന്നും തീരുമാനിക്കണ്ട കേട്ടോ എസ് എൽ സി റിസൾട്ട് വന്നിട്ട് തീരുമാനിക്കുമെന്നൊന്നും പറയണ്ട ഏതിനാണ് എൻ്റെ കഴിവ് എന്നാണ് നോക്കുന്നത് മാർക്ക് ചിലപ്പോൾ അങ്ങോട്ട് കിട്ടുമൊക്കെ അല്ലേ ഒരു മാർക്കും രണ്ട് മാർക്കും ഒക്കെ അങ്ങോട്ട് കിട്ടുമൊക്കെ ആവാം കെ എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി S S L C plus two പഠനം പൂർത്തിയാക്കിയ നൂറോളം കുട്ടികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത് സി ഡി കുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി കെ രാജശ്രീ അധ്യക്ഷത വഹിച്ചു K Prahladan Shaiji T Mathew M Krishnankutty എന്നിവർ സംസാരിച്ചു P Shajeesh K Rajeesh V Vinuraj Soumyadas T Ramya എന്നിവർ നേതൃത്വം നൽകി Vandoor. Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora Linen